ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ഹെയർ കളർ ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രീക്സ് അൾട്രാ ഹൈലൈറ്റ്സിൻ്റെ സോഫ്റ്റ് ബ്ലോണ്ട് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ താഴെ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രണ്ടിൽ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലുള്ള മുടി എടുത്ത് ഞാൻ ബാക്കിൽ കെട്ടി വെച്ചു ആകെ നാല് സ്റ്റെപ്പുകൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇടയിൽ നിയ വന്നിട്ട് അത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ രണ്ട് പാക്കറ്റ് തന്നിട്ടുണ്ടാവും ഒന്നിൽ ബ്ലോണ്ടർ പൗഡറും പിന്നെ ഒന്ന് ഡെവലപ്പറും രണ്ടും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുക അത് ഓൾറെഡി ടു ഇസ്റ്റ് വൺ റേഷ്യോയിലാണ് ഉള്ളത് നല്ലോണം മിക്സ് ചെയ്യാം ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് രണ്ട് ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്യും ഗ്ലൗസിനായിട്ട് കുറച്ച് പാടായിരുന്നു അങ്ങനെ ഒരു ഗ്ലൗവിൻ്റെ കീറി കീറിപ്പോയി പിന്നെ വേറെ ഗ്ലൗ എടുത്തിട്ടു പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തു ബ്രഷൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് കൈ തന്നെ ധാരാളം കൈ വെച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അത് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് താഴെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ മുകളിലേക്ക് ചെയ്യുന്നില്ല ക്യാമറ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നീ മിറർ എടുത്തിട്ട് വരുന്നതാണ് കാണുന്നത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ആവാത്ത പോലെ തോന്നിയിരുന്നത് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹെയർ വാഷ് ചെയ്തു ആദ്യം പ്ലെയിൻ വാട്ടറിൽ പിന്നെ അവർ തന്ന കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ടു ത്രീ മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെയും വാഷ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇതാണ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം